ഇന്ന് കൊറോണയെ പറ്റി എൻ്റെ നാലാമത്തെ പ്രസൻറ്റേഷനാണ് അത് പ്രത്യേകിച്ച് അതിനെ എങ്ങനെ ചേർക്കാം കെമിക്കലായിട്ട് എങ്ങനെ ചേർക്കാം എന്നുള്ളതാണ് എൻ്റെ സ്പെഷ്യൽ പോയിന്റ് അപ്പോൾ ഇത് പറയാൻ ഞാൻ ആരാണ് അല്ലെങ്കിൽ എനിക്കെന്താണ് അതിനുള്ള ക്വാളിഫിക്കേഷൻ എന്നായിരിക്കും പലരും ചോദിക്കുന്നത് ഞാൻ ബേസിക്കലി ഞാനൊരു കെമിക്കൽ എഞ്ചിനീയറാണ് ഞാൻ രണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പാസ്സായതാണ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നിന്ന് അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയിരുന്നു അവിടെ എൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു വാട്ടർ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ജലം പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അത് രണ്ടായിട്ട് നമ്മൾ വിഭജിക്കുകയാണെങ്കിൽ ഒന്ന് ഇൻഡസ്ട്രിയൽ ട്രീറ്റ്മെൻറ്റ് ഒന്ന് നമ്മുടെ ഡൊമസ്റ്റിക് പർപ്പസ് നമ്മുടെ വീട്ടിലേക്കും അല്ലെങ്കിൽ അല്ലാത്ത ആവശ്യങ്ങൾക്കായിട്ടുള്ള ഇങ്ങനെ രണ്ട് വിധത്തിലാണ് വെള്ളത്തിൻ്റെ മൊത്തത്തിലുള്ള ഉപയോഗം അപ്പൊ ഈ ഇത് രണ്ടിലും രണ്ട് വിധത്തിലാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് വ്യവസായത്തിൽ രണ്ട് ടൈപ്പുള്ള പ്രശ്നങ്ങളാണ് വരുന്നത് ഒന്ന് ഈ ജലത്തിൽ നിന്നുള്ള ഉപ്പുകൾ ഉപ്പ് ഇപ്പൊ ബോയിലറിൽ ഉപയോഗിക്കുമ്പോൾ ബോയിലറിലാണ് ജലം ഉപയോഗിക്കുന്നത് അധികം അപ്പോൾ ഈ ബോയിലർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന്റെ സ്റ്റീം കൊണ്ടാണ് പല മെഷീൻസും ഓടിക്കുന്നത് അല്ലാതെ അതിന്റെ ചൂട് ഉപയോഗിക്കാം ഈ സ്റ്റീം കൊണ്ടുള്ള അപ്പോൾ ഈ വെള്ളം ഈ ബോയിലർ ഇട്ട് ചൂടാക്കുമ്പോൾ എന്താണ് പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അതിലുള്ള ഉപ്പുകൾ വെള്ളത്തിലുള്ള ഉപ്പൊക്കെ ഈ ബോയിലറിന്റെ സർഫസിലൊക്കെ പിടിക്കും അത് കുറേ കഴിയുമ്പോൾ അത് അത്രയും കട്ടിയുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കരിങ്കലിനേക്കാൾ കട്ടിയുള്ളത് അടിച്ചാലൊന്നും പൊട്ടില്ല അങ്ങനത്തെ ഞാൻ കണ്ടിട്ടുണ്ട് സ്കെയിൽ സ്കെയിൽ എന്നാണ് അതിനെ പറയുന്നത് അതായത് എൻ്റെ ഈ ബോയിലറിൻ്റെ സൈഡിൽ പിടിക്കുന്ന സാധനത്തിന് സ്കെയിൽ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്കെയിൽ പിടിച്ച വലിയ പ്രശ്നമാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നത് പലയിടത്തും പല മാതിരിയായിരിക്കും ഒന്നാമത് ചൂട് കയറില്ല പുറത്തുള്ള ചൂട് അതിൻ്റെ അകത്തേക്ക് കയറില്ല അല്ലാതെ തന്നെ അത് പലയിടത്തും പല തിക്നെസ് ആയിരിക്കും അതുകൊണ്ട് ചില ഇരുമ്പിൻ്റെ ആ ബോയിലർ ഉണ്ടാക്കിയേക്കുന്ന സ്റ്റീലിൻ്റെ ചിലയിടത്ത് കൂടുതൽ ചൂട് കയറുക ഒരിടത്ത് ചൂട് കയറുക ഇത് പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യതയുണ്ട് ഈ ബോയിലർ അത് ബോയിലർ പൊട്ടിത്തെറിക്കാൻ ചില്ലറ കാര്യമൊന്നുമില്ല ഒരുപാട് പേര് മരിക്കും അങ്ങനത്തെ രണ്ടും ബോംബ് പൊട്ടണ പോലെ തന്നെ അതിൻ്റെ അകത്ത് പ്രഷറിൽ സാധനം പൊട്ടുക അപ്പോൾ ഈ ഉപ്പ് ഇതിലുള്ള വെള്ളത്തിലുള്ള ഉപ്പ് മാറ്റാൻ വേണ്ടി പല രീതികളുണ്ട് അതിൽ ഏറ്റവും അന്ന് പ്രചാരണം ഉണ്ടായിരുന്നത് പ്രചാരത്തിലുണ്ടായിരുന്നത് അയോൺ എക്സ്ചേഞ്ച് എന്നാണ് ഈ അയോൺ എക്സ്ചേഞ്ചിൽ കൂടി വെള്ളം പാസ് ചെയ്യുമ്പോൾ അതിലുള്ള ഈ മിക്ക മിക്കവാറും ഇത് ഈ സ്കെയിൽ ഉണ്ടാക്കുന്നത് കാൽസ്യം മാഗ്നീഷ്യം മുതലായവയുടെ ഉപ്പുകളാണ് കാൽസ്യം മാഗ്നീഷ്യം അപ്പോൾ ഇതൊക്കെ ഈ അയോൺ എക്സ്ചേഞ്ച് അത് രണ്ടും അബ്സോർബ് ചെയ്യും അതുകൊണ്ട് ഈ ഉപ്പുകളില്ലാത്ത ഉപ്പില്ലാത്ത വെള്ളമാണ് ബോയിലറിലേക്ക് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൽ പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ അതിൽ തുരുമ്പെടുക്കാനുള്ള സാധ്യതയുണ്ട് വെള്ളത്തിൽ അപ്പോൾ ഈ തുരുമ്പെടുക്കാതിരിക്കാനും കെമിക്കൽസ് ചേർക്കും വെള്ളത്തിൽ അങ്ങനെയാണ് ബോയിലറിൽ പിന്നെ ഈ വെള്ളത്തിൻ്റെ മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ കൂളിംഗ് ആണ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് ഇവിടെയുള്ള ഐസ് ഫാക്ടറിയിലേക്ക് മഴ പോലെ വീഴുന്നത് അത് എല്ലാ ഫാക്ടറികളിലും ഉണ്ട് അതായത് ഫാക്ടറിയിലെ മെഷീൻസിൻ്റെയൊക്കെ ചൂട് കുറക്കാൻ വേണ്ടി വെള്ളം പാസ് ചെയ്യാൻ ചുറ്റും ചുറ്റും അപ്പോൾ അവിടെയും ഉണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉപ്പും ഉണ്ട് അതിൻ്റെ സൈഡിൽ ഉപ്പ് ഇത് പിടിക്കാം സ്കെയിലിംഗ് പിടിക്കാം അതിനേക്കാൾ ഇതെല്ലാം തണുത്ത വെള്ളത്തിലാകുമ്പോൾ അതിൽ ജീവികൾ അതായത് മൈക്രോ കോസംസ് മൈക്രോ ഓർഗാനിസംസ് അതായത് ഈ നമ്മൾ പറയുന്ന പോലെ പറയുന്ന പച്ച പിടിക്കില്ല അതുപോലെ ഇതിൻ്റെ അകത്ത് പിടിക്കും അകത്ത് പിടിച്ച വലിയ പ്രശ്നം ഇപ്പം നമ്മൾ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കൂളിംഗ് വാട്ടർ ഇത് ഐസ് ഉണ്ടാക്കുന്ന കൂളിംഗ് വാട്ടറിലൊക്കെ കണ്ടിരുന്നത് മഴ പെയ്യുന്ന പോലെ അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ചേണി പിടിച്ച് വല്ലാണ്ടാവും പിന്നെ ഇതുപോലെ തന്നെ പ്രശ്നങ്ങളാണ് അതിൽ ചൂട് ശരിക്ക് അത് ശരിക്കും ആ വെള്ളം കൊണ്ട് പിന്നീട് തണുപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലാതെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിന് വെള്ളത്തിൽ പല ഈ ചേണി പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അതിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യാതിരിക്കാനായിട്ട് ട്രീറ്റ്മെന്റ് ഉണ്ട് അപ്പൊ അതായത് ഇത് രണ്ട് ഇത് വ്യവസായ ആവശ്യത്തിനുള്ളതാണ് ഒന്ന് ബോയിലർ ഒന്ന് കൂളിംഗ് സിസ്റ്റം ഇനി ഡൊമസ്റ്റിക് പെർപ്പസ് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കുള്ള വെള്ളത്തിൽ ഉപയോഗിച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും രണ്ട് വിധത്തിലുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പലയിടത്തും ഇപ്പം എൻ്റെയൊക്കെ വീടിൻ്റെ വീടുകളിലുള്ളവിടത്ത് ഈ വെള്ളം തിളപ്പിച്ചാൽ തന്നെ കലത്തിൽ മുഴുവൻ ഇങ്ങനെ വെളുത്ത ഒരുപാട് വരും അതും സ്കെയിലിംഗ് ആണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൽസ്യം മാഗ്നീഷ്യം അതിൻ്റെ സോൾട്ട് അതിൻ്റെ സൈഡിൽ പിടിച്ചിട്ടാണ് ഈ സ്കെയിലിംഗ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ സ്കെയിലിങ് വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ വീടിലെ തന്നെ പ്രശ്നം അല്ലാതെ തന്നെ ഈ പൈപ്പിൽ ഇത് പിടിക്കും പൈപ്പിൽ ഇത് പിടിച്ചു കഴിഞ്ഞാൽ അധികം കഴിഞ്ഞാൽ വലിയ പ്രശ്നമുണ്ട് വെള്ളം അധികം പോകാതിരിക്കും അടയാൻ വരെ സാധ്യതയുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് എന്താണെന്ന് വെച്ചാൽ നല്ല വെള്ളം ചേർക്കുകയാണ് വേറെ വഴിയൊന്നുമില്ല അത് പക്ഷെ അതിൽ പി എച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പി എച്ച് എന്ന് പറഞ്ഞാൽ ആസിഡിറ്റി ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സൈഡിൽ പിടിക്കില്ല ഈ ഉപ്പ് പിന്നെയുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ള അതാണ് ഇന്നത്തെ അതായത് വെള്ളത്തിൽ കണ്ടമാനം അണുക്കളുണ്ട് അണുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാരകമായ രോഗങ്ങൾ വരുത്താൻ വരുന്ന പറ്റിയ അണുക്കൾ കോളറ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ വയറിളക്കം ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് വെള്ളത്തിൽ കൂടിയാണ് ഒരുപാട് പേർ മരിക്കുന്നതും മരിച്ചിരിക്കുന്നതും എല്ലാം എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നിരിക്കുന്നത് ജലത്തിലുള്ള ഈ അണുക്കളാണ് ഈ അണുക്കളെ കൊല്ലാനായിട്ട് ഞാനിപ്പോൾ നേരത്തെ രണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് അതായത് ബോയിൽ ചെയ്യുക തിളപ്പിച്ചാറ്റ് തിളപ്പിച്ചാറ്റെന്നല്ല നമ്മളതൊരു തിളപ്പിച്ചാറ്റിയത് കൊണ്ട് വെറുതെ ഒന്ന് തിളപ്പിച്ച് അപ്പം തന്നെ ആറ്റിയത് കൊണ്ട് ഒരു ഗുണമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇരുപത് എങ്കിലും ഇരുപത് നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇരുപത് എങ്കിലും തിളപ്പിക്കണം ഇത് ആവർത്തിക്കുകയാണ് ആവർത്തിക്കുകയാണ് ഞാൻ പിന്നെയും ഇരുപത് മിനിറ്റ് തിളപ്പിക്കണം എങ്കിലും എന്നാലേ അണുക്കൾ അതിലുള്ള അണുക്കളൊക്കെ ചാവുള്ളൂ നമ്മൾ അങ്ങനെ തിളപ്പിച്ച് ആറ്റി കഴിഞ്ഞാൽ അതിൽ പിന്നെയും പകുതി അണുക്കളുണ്ടാവും ഈ അണുക്കൾ എന്ന് പറയുന്നത് നിൽക്കണം നിൽപ്പില്ല ഒരു സെക്കൻഡിൽ പിന്നെയും ഇരട്ടിയാവും അങ്ങനെയാണ് അണുക്കൾക്കൊരു ഇതുണ്ട് അണുക്കൾ ഇങ്ങനെ പെരുകയാണ് നിൽക്കുന്നത് ഇപ്പോൾ പ്രസവിക്കുകയല്ല അല്ലെങ്കിൽ മറ്റുള്ള മുട്ടകളിൽ വിരിയല്ല അത് അങ്ങനെ തന്നെ പിരിയ ഇരട്ടിയാകുകയാണ് മുറിഞ്ഞ് രണ്ടാവും ഒന്ന് രണ്ടാവും രണ്ട് നാലാവും നാല് എട്ടാവും ഇങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ നേരം കൊണ്ട് പിന്നെയും ഒരുപാട് അണുക്കൾ അതിൽ വരും പിന്നെയും രോഗത്തിന് കാരണമാകാം ഈ ഇരുപത് മിനിറ്റൊക്കെ തിളപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒട്ടും പ്രാക്ടിക്കലല്ല പിന്നെ ചെയ്യാതെ പ്രഷർ കുക്കറിലിട്ട് തിളപ്പിക്കുക പ്രഷർ കുക്കറിലിട്ട് തിളപ്പിക്കുന്ന ഒരു നൂറ്റി ഇരുപത് ഡിഗ്രി വരെ പോകും അപ്പോൾ അണുക്കളൊക്കെ ചത്തുപോകും അതും വെച്ചാൽ ഒരുപാട് ഗ്യാസ് വേണം അല്ലെങ്കിൽ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ വേണം അതൊക്കെ വളരെ എക്സ്പെൻസീവ് ആണ് അത് തന്നെയല്ല ഒരു പട്ടണത്തിൽ സപ്ലൈ ചെയ്യണമെങ്കിൽ അതൊന്നും പ്രാവർത്തികമേ അല്ല ഇതൊക്കെ ഇത്രയും വെള്ളം തിളപ്പിക്കുക ഒരു പട്ടണത്തിൽ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഉള്ളത് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചാറ്റിയെടുക്കുക ഒന്നും പ്രാവർത്തികമേ ഇല്ല അതിനുള്ള ആകെ ഇപ്പോൾ ഉള്ള ഏറ്റവും ഒരു ഒരേ ഒരു വഴി എന്ന് തന്നെ പറയാം അതിൽ ക്ലോറിൻ അടിക്കുക ക്ലോ അപ്പോൾ ഇപ്പോൾ പരിസ്ഥിതി വാരി അയ്യോ ക്ലോറിൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കും ക്ലോറിൻ ഇങ്ങനെ ആയിരിക്കും ഇപ്പോൾ ക്ലോറിൻ ഇതാ എൻ്റെ ഞാൻ ദോഹയിൽ അല്ല ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഈ വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു അതിൽ മുഖ്യമായും എൻ്റെ എൻ്റെ മുഖ്യമായും എൻ്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളത്തിലുള്ള ക്ലോറിൻ മോണിറ്റർ ചെയ്യുക അതിൽ അത് ചെല്ലുന്ന അത് അങ്ങേയറ്റം വരെ ചെല്ലും അതായത് ഇപ്പോൾ ഈ ക്ലോറിൻ അടിക്കുന്നിടത്ത് നല്ലോണം ക്ലോറിൻ ഉണ്ടെങ്കിലും ഇത് പടർന്നു പറഞ്ഞ പൈപ്പിൽ കൂടി പോയി അങ്ങേറ്റത്ത് അതായത് മൈലുകൾക്കപ്പുറം വരെ പോകും ഈ പൈപ്പുകൾ അവിടെ ചെല്ലുമ്പോൾ ക്ലോറിൻ കുറവായിരിക്കും അപ്പോൾ അതിനെ ഇവിടെ തന്നെ കുറച്ചൊക്കെ കൂട്ടിയിടുക തന്നെ വഴിയുള്ളൂ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വഴി പക്ഷേ ഇടയ്ക്കിടക്ക് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറിൻ ഈ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട് വെള്ളത്തിന് ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം അത് നമ്മൾ അതിൽ കിടക്കുമ്പോൾ കുറേ അണുക്കളും അല്ലാതെ ചീഞ്ഞ ഇതൊക്കെ ചെന്ന് അതിൽ ഓക്സിജൻ തീരെ ഉണ്ടാവില്ല ഈ അതായത് ഈ ചീ വെള്ളം ഇത് ചെയ്യണമെങ്കിലൊക്കെ ഓക്സിജൻ വേണം ഈ ഇലകൾ വീണും അല്ലാതെ അത് വീണു ഇതൊക്കെ അതായത് ഈ ഇങ്ങനെ അഴുകി കിടക്കുന്ന വെള്ളത്തിൽ ഓക്സിജൻ തീരെ കുറവായിരിക്കും അപ്പോൾ അതിൽ അണുക്കൾക്ക് വളരാൻ പറ്റിയ സാഹചര്യമാണ് അതിൽ കുറച്ച് ഓക്സിജൻ അതിൽ അത് അണുക്കളുണ്ട് ഓൾറെഡി അപ്പോൾ ഇതൊക്കെ കളയാനായിട്ടാണ് ഈ ക്ലോറിൻ ചെല്ലുന്നത് ചേർക്കുന്നത് അപ്പോൾ ക്ലോറിൻ ചെല്ലുമ്പോൾ തന്നെ കുറേ അണുക്കളെ കൊല്ലും എല്ലാ അണുക്കളെയൊക്കെ നോക്കുന്നവർക്ക് എന്നാലും അത് കുറച്ച് എക്സസ് ഇടുക അതിന് റെസിഡ്യൂവൽ ക്ലോറിൻ എന്നാണ് പറയുന്നത് അതായത് ഉപയോഗം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി അതായത് മരുന്ന് കൃത്യം അതിനേക്കാൾ ഇത്രയും കൂടി റെസിഡ്യൂവലായിട്ട് കുറച്ചും കൂടി ഇടണം ആ റെസിഡ്യൂവൽ ക്ലോറിൻ ഏകദേശം point five P P M P P M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്സ് പെർ മില്യൻ അതായത് ഒരു ആയിരം ലിറ്ററിന് അര ഗ്രാം എക്സസ് വരണം അതായത് ചിലപ്പോൾ രണ്ട് ഗ്രാം ഇട്ട വെള്ളത്തിൽ എന്തോരം അഴുക്കുകളുണ്ട് അല്ലെങ്കിൽ അതിൽ എന്തോരം അണുക്കളുണ്ട് എന്തോരം ഇങ്ങനെ ജൈവ പദാർത്ഥങ്ങൾ എന്നനുസരിച്ചിരിക്കും ഇത് ക്ലോറിൻ അടിക്കേണ്ടത് അപ്പോൾ ക്ലോറിൻ കഴിഞ്ഞിട്ട് ഇത് point five P P M നമ്മൾ അതിൽ ബാക്കി വരണം പക്ഷെ കോളറയൊക്കെ വരുമ്പോൾ റിസ്ക് എടുക്കാതിരിക്കാനായിട്ട് അവർ അന്ന് ഗൾഫിൽ ചെയ്യുന്ന ഒരു പി പി എം വരെ ഞങ്ങൾ കൂട്ടിയിടുമായിരുന്നു ഒരു പി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കൂടി ഒരു ഇതെല്ലാം ഉപയോഗം എല്ലാം കഴിഞ്ഞ ഇതിലെ അണുക്കളെയൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പി വി എക്സസ് അത്രയും വേണ്ടിയിരുന്നു ഈ അപ്പം ഈ ഒരു പി പി എം ഉണ്ടെങ്കിൽ പിന്നെ അതിൽ ഒരു ജൻ ജീവിക്കും അതായത് ഈ പറയുന്ന അണുക്കൾക്കും ജീവിക്കാൻ പറ്റില്ല അതിൽ കൊളറ വൈറസിനും അതെ ഈ ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ കൊറോണ വൈറസിനും അതിൽ ജീവിക്കാൻ സാധിക്കില്ല ഏറ്റവും ഇപ്പൊ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി എക്സൈസ് മന്ത്രി പറഞ്ഞിട്ട് ഇപ്പൊ അതിനുവേണ്ടി വേണ്ടി അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ആൽക്കഹോളൊക്കെ വിട്ടുകൊടുക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല ആൽക്കഹോളിൻ്റെ ഒന്നും പല അതുപോലെ തന്നെ ഇപ്പം എന്നെ പല പലരായി വിളിക്കുന്നത് ഈ ഐ പി എ എവിടെ കിട്ടുന്നു ഐസോപ്രോപ്പിൽ ആൽക്കഹോൾ ഇതുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അണുക്കളെ കൊല്ലുന്നു ആൽക്കഹോളാണ് ശരിയാണ് പക്ഷേ ഐ പി എ ആയിക്കോട്ടെ നമ്മൾ കുടിക്കുന്ന ആൽക്കഹോൾ ആയിക്കോട്ടെ അതിനേക്കാളും മാരകമാണ് നമുക്കറിയാം മെത്തനോള് ഈ ആളുകളെ കൊല്ലണ മെത്തനോൾ ഉണ്ടല്ലോ കുടിച്ചു കഴിഞ്ഞ് ഇങ്ങനെ മദ്യ ദുരന്തങ്ങൾ ഉണ്ടാക്കുന്ന മെത്തനോൾ അത് ഇതിനേക്കാളൊക്കെ സ്ട്രോങ് ആണ് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം ഈ ഐസോപ്രോപ്പിൽ പെട്ടെന്ന് കിട്ടുന്ന സാധനമല്ല മറ്റേ ആൽക്കഹോൾ ആയാലും അങ്ങനെ കിട്ടുന്ന സാധനമല്ല ഇപ്പോൾ ആൽക്കഹോൾ കിട്ടിയ ആൾക്കാർ ഈ കൈ കഴുകാൻ ഉപയോഗിക്കാൻ പോണോ കുടിക്കാൻ ഉപയോഗിക്കാൻ പോകണമെന്ന് ഇപ്പോൾ പ്രത്യേകിച്ച് ഇതൊക്കെ നിർത്തിയതുകൊണ്ട് അത് എങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്കറിയില്ല എന്നാലും ആൽക്കഹോളിൻ്റെ അത്രയും ഇതിലോട്ട് പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു ഗുണവുമില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത അതായത് ഒരു ചെറിയ രോഗത്തിന് വലിയ മരുന്ന് വലിയ മരുന്നല്ല എക്സ്പെൻസീവ് മരുന്ന് വലുതല്ല നല്ല മരുന്നല്ല എക്സ്പെൻ അതായത് അണുക്കളെ കൊല്ലാൻ ആൽക്കഹോളൊക്കെ നല്ലതാണ് അതിനേക്കാളും വളരെ നല്ലതാണ് ക്ലോറിൻ വിലയാണെങ്കിൽ തുച്ഛം തുച്ഛം എന്ന് പറയുന്നത് നമ്മൾ അതായത് നമ്മൾ ഇതിലെ നമ്മുടെ കടകളിലൊക്കെ കിട്ടും bleach liquid bleach bleaching powder ഇപ്പോൾ ബ്ലീച്ച് ഏതാണ്ട് പതിനഞ്ച് ശതമാനം ക്ലോറിൻ അതിൽ നിന്ന് കിട്ടും അപ്പോൾ ഒരു കിലോ ബ്ലീച്ച് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതിൽ ഏതാണ്ട് പതിനഞ്ച് നൂറ്റമ്പത് ഗ്രാം ക്ലോറിൻ ഉണ്ടാവും അത് ഏകദേശം ഫ്രഷ് ആണെങ്കിൽ വലിയ പഴയ വഴി പോയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറേയൊക്കെ പോകും ഇതുപോലെ എന്നെ ബ്ലീച്ച് പൗഡറിലാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ക്ലോറിൻ ഉണ്ട് ഇരുപത്തഞ്ച് ശതമാനം അപ്പോൾ ഇത് വെള്ളത്തിൽ കലക്കിയാൽ നമുക്ക് ഏകദേശം ഒരു ക്ലോറിൻ്റെ ചൊവ്വ കിട്ടും ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ വായിലിങ്ങനെ ഒരു വൃത്തിയായിട്ട് ടേസ്റ്റ് തോന്നും അതുണ്ടെങ്കിൽ വളരെ സേഫാണ് അധികമാവേണ്ട എന്നാൽ ഏറെക്കുറെയൊക്കെ അത് നന്നായിരിക്കും അത് ടെസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ലബോറട്ടറി ഇതിൽ കിട്ടും ഈ point five P P M മതി എക്സസ് റെസിഡ്യൂർ ഒരു പി പി എം അപ്പോൾ അതായത് point five P P M ഒരു ആയിരം ലിറ്ററിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാം ഇട്ടാൽ തന്നെ മതിയാവും അല്ലെങ്കിൽ ഒരു പത്ത് ഗ്രാം ആയിക്കോട്ടെ പത്ത് ഗ്രാം ക്ലോറിൻ ഇടണം അത് ക്ലോറിൻ ഇടാനുള്ള ഇല്ലല്ലോ നമ്മളപ്പോൾ അതിൻ്റെ പത്ത് ഗ്രാം എന്നുള്ളതിന് വരും ഏതാണ്ട് നൂറ് ഗ്രാം ക്ലോറിൻ ഇട്ടാലേ ബ്ലീച്ചിങ് പൗഡർ ഇട്ടാലേ അല്ലെങ്കിൽ ക്ലോറിൻ ലിക്വിഡ് ഇട്ടാലേ അതിൽ പത്ത് ഗ്രാം ക്ലോറിൻ കിട്ടൂ അപ്പോൾ ഏകദേശം ഒരു ആയിരം ലിറ്ററിനൊക്കെ കുറച്ച് നൂറ് ഗ്രാം ഒക്കെ ഈ ബ്ലീച്ചിങ് പൗഡറോ അല്ലെങ്കിൽ മറ്റേ ഇതോ ചേർക്കണം ആ മണം കൊണ്ട് നമ്മൾ കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഇത് ഇട്ട് കഴിഞ്ഞ് അത് ഉപയോഗിച്ചാൽ അണുക്കളെ കൊല്ലാൻ പറ്റും പിന്നെ ഒരു കാര്യം കൂടി അതായത് അണുക്കളെ കൊല്ലാനുള്ള കെമിക്കലായി പിന്നെ ഒരു പ്രശ്നമുള്ളതാണ് ഈ സോപ്പ് അതായത് നമുക്കറിയാം ഈ എണ്ണയും വെള്ളവും കൂടി ഇട്ടാൽ രണ്ടും കൂടി ചേരില്ല വെച്ചാൽ അത് വെവ്വേറെ കിടക്കും അന്നേരത്തെ അതിൽ കുറച്ച് സോപ്പ് ഇട്ട് തിളപ്പിച്ചാൽ അതിൽ എമൽഷൻ എന്നാണ് പറഞ്ഞത് എമൽഷൻ അതായത് പിന്നെ വെള്ളവും ഈ എണ്ണയും കൂടി ചേരും വെള്ളം സോപ്പിട്ട് തിളപ്പിച്ചാൽ എണ്ണയും വെള്ളവും കൂടി ചേരും അത് മനുഷ്യനാവും അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏത് നേരം നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന എണ്ണകൾ ഉണ്ടാവുകയാണ് ഈ എണ്ണ ഉള്ളതുകൊണ്ട് എണ്ണയിൽ പിടിച്ചിരിക്കുന്ന അഴുക്ക് പെട്ടെന്ന് വെറുതെ വെള്ളത്തിൽ കഴിയാൻ പോകില്ല അന്നേരം കുറച്ച് സോപ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എണ്ണയും വെള്ളവും എല്ലാം കൂടി കൂടി അത് കഴുകി പൊക്കോളും എണ്ണ നമ്മുടെ ശരീരത്തിലെ എണ്ണ എണ്ണമയവും വെള്ളവും കൂടി ചേർന്ന് അത് നമുക്ക് കഴുകി കളയാം അതിനാണ് നമ്മൾ മുഖ്യമായും സോപ്പ് സർഫാക്ടൻസ് എന്നാണ് അതിന് ഉപയോഗിക്കുന്നത് സർഫാക്ടൻസ് അതായത് സർഫ ഇത് രണ്ടും കൂടി കൂടി സർഫസ് എല്ലാവരും സർഫസ് ടെൻഷൻ ശരിയാക്കി അങ്ങനെയാണ് അത് കഴുകി കളയുന്നത് സോപ്പ് ഉപയോഗിച്ച് നമ്മൾ സാധാരണ കഴുകുന്നത് അപ്പോൾ ഇതിൽ വേണ്ട നമ്മളിപ്പോൾ നേരത്തെ ക്ലോറിൻ വാട്ടർ ഉണ്ട് അതിൽ കുറച്ച് സോപ്പും കൂടി ചേർത്താൽ ഇത് നമ്മുടെ കയ്യിലുള്ള ഈ അഴുക്കുകളും ഈ വൈറസുകളും വൈറസ് ഇപ്പോൾ എണ്ണയിൽ പിഴി കെട്ടിപ്പിടി ഇരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് പോരില്ല അതിനുവേണ്ടിയാണ് ഈ സോപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ സോപ്പും ത്രിക്ലോറിൻ വാട്ടറും ഉണ്ടെങ്കിൽ ഇത് കഴുകി നല്ലോണം കൊള്ളും ഈ അണുക്കളെയൊക്കെ കൊന്നും കളയും ഇപ്പോൾ ഇപ്പോൾ പഴയ പല സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്ത് അവിടെ ഇവിടെയൊക്കെ നമ്മൾ കയറി കയറി ചെല്ലുമ്പോഴാണ് അവിടെ പുറത്ത് ഇത് സാധനം കഴുകാനുള്ള ഇത് വെച്ചിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ ഈ കൊറോണ വൈറസിനെതിരെ വൈറസിനെതിരെ പ്രതിരോധിക്കാനായി എല്ലാ എല്ലാ കടകളിലും എല്ലാ സ്ഥലത്തും തന്നെ കൈകൊണ്ട് കഴുകാനുള്ള സോപ്പും സൊല്യൂഷനൊക്കെ വെച്ചിട്ടുണ്ട് അത് ഒന്നാമത്തെ എക്സ്പെൻസീവാണ് അത് അത്ര ഇഫക്റ്റീവും അല്ല അതിനേക്കാളും വളരെ നല്ലതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്ന ഈ വെള്ളം ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഈ വെള്ളത്തിൻ്റെ ഇതുണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഈ ക്ലോറിനും കൂടി ഇട്ട ക്ലോറിൻ വാട്ടറും കുറച്ച് സോപ്പും കൂടി ഇട്ട് ഓരോ കടകളുടെ മുമ്പിൽ വെച്ചാൽ അതിൽ കൈ കഴുകാണ് ഏറ്റവും നല്ലത് അല്ലാതെ തന്നെ അല്ലെങ്കിൽ പല പലയിടത്തും ഇരുന്നൂറ് ലിറ്ററിൻ്റെ മറ്റേ കറുത്ത പ്ലാസ്റ്റിക് ടാങ്ക് കാണുന്നുണ്ട് അതിലെല്ലാം വെള്ളം കൊണ്ടാണ് കഴുകുന്നത് അതിൽ നല്ലത് അതിൽ കുറച്ച് ഈ ക്ലോറിനും കുറച്ച് സോപ്പും ഇട്ട് കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ഹാൻഡ് വാഷാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീടുകളിൽ കയറുമ്പോൾ കിണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കഴിയാകത്ത് കയറാൻ അതുപോലെ കടകളിൽ കയറുമ്പോൾ തന്നെ ഇത് കഴുകി കയറുകയാണെങ്കിൽ വളരെ ആയിരിക്കും അപ്പോൾ അതായത് നമ്മുടെ കൈകളിലുള്ള അണുക്കളൊന്നും കടകളിൽ കയറില്ല അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് അവിടെ ഇവിടെയൊക്കെ കൈ കൈപിടിക്കുമ്പോഴാണ് ഇത് അവിടെയൊക്കെ ഈ ഇതിൻ്റെ വൈറസ് ആകുന്നത് അപ്പോൾ കയറുമ്പോൾ തന്നെ ഇത് കഴുകി നല്ലവണ്ണം കഴുകി സോപ്പ് സോപ്പ് ക്ലോറിൻ വെള്ളം ഉപയോഗിച്ച് കൈയൊന്ന് കഴുകിയിട്ട് കയറുകയാണെങ്കിൽ പിന്നെ അവിടെ അത് പടരാനുള്ള സാധ്യത വളരെ കുറവാണ് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് കൈ കഴുകുന്നതിൽ നല്ലതാണ് കയറുമ്പോൾ തന്നെ കൈ കഴുകുക കാല് കഴുകിയിട്ട് കയറുകയാണല്ലോ നല്ലത് അല്ലെ അകത്ത് കയറി കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കാല് കഴുകുക അല്ലല്ലോ നല്ലത് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ കൈ കഴുകുന്നത് ഇതാക്കിയാൽ അവിടെ എഴുപത്തിരണ്ട് ദിവസം എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് മണിക്കൂർ എടുക്കും ഈ അടുക്കൽ ചത്തുപോകാൻ മുഴുവനായി ചത്തുപോകാൻ അപ്പോൾ ഒരു രണ്ടു മൂന്ന് ദിവസം ഇത് ചെയ്യുകയാണെങ്കിൽ പിന്നെ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തോ അല്ലെങ്കിൽ കടകളിലൊക്കെ നമ്മൾ കയറുന്ന സ്ഥലത്തോ ഒന്നും ഈ വൈറസ് ബാക്കി ഉണ്ടാകാൻ ഒരു ഒരു സാധ്യതയുമില്ല അപ്പോൾ ഇത് ഇപ്പോൾ കയറുന്നിടത്ത് ഈ ചീപ്പായിട്ടുള്ള ഈ കാര്യങ്ങൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ അന്വേഷിച്ച് നടക്കണ്ട അല്ലെങ്കിൽ മറ്റേ എക്സൈസ് ഡ്യൂട്ടി എക്സൈസുകാർ വിട്ടുകൊടുക്കാനുള്ള ആൽക്കഹോൾ ഒന്നും വെച്ച് നടക്ക നോക്കണ്ട കുറച്ച് ബ്ലീച്ചിങ് പൗഡർ സേ ഒരു നൂറ് ഗ്രാം ബ്ലീച്ചിങ് പൗഡർ കുറച്ച് കൂടുതലായിരിക്കും നൂറ് ഗ്രാം അൻപത് ഗ്രാം ഇട്ടാലൊക്കെ മതിയാവും പക്ഷേ ഈ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ ഇരുന്ന് കഴിയുമ്പോൾ ഈ ബ്ലീച്ചിങ് പൗഡറുള്ള ക്ലോറിൻ ആവിയായി പോകും അല്ലെങ്കിൽ ബ്ലീച്ച് ലിക്വിഡിലുള്ളത് അപ്പോൾ അതുകൊണ്ട് ഒരു അമ്പത് ഗ്രാമോ നൂറ് ഗ്രാമോ ഇട്ടേക്കുക അത് മണം വന്നത് നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ ക്ലോറിൻ ഇതും പ്രശ്നങ്ങളും ഇതിന് അകത്തേക്ക് ഇതിൻ്റെ വ്യാപനം ഒരുപാട് ഈ വൈറസിൻ്റെ കൊറോണ വൈറസിൻ്റെ വ്യാപനം ഒരുപാട് തടയാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ എന്താ ചെയ്യാവുന്ന ഗവൺമെന്റിന് തന്നെ ഇത് ചെയ്യാം ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വാട്ടർ സപ്ലൈ എല്ലാം വരുന്നത് വലിയ വലിയ ടാങ്കിൽ നിന്നാണ് അതിൽ കുറേ ഇപ്പോഴേ അവർ ബ്ലീച്ച് ചെയ്യുന്ന അതിൽ ചേർക്കുന്നുണ്ട് അതിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ക്ലോറിൻ ചേർത്താൽ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും അതിൽ പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് സോപ്പും അപ്പോൾ അതുകൊണ്ട് നമ്മൾ തുടർന്ന് സർഫ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ കൊറോണയെ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യാൻ ഏറ്റവും ഉപയോഗിക്കുന്നത് താഴ്ത്ത സർഫസ് ആണ് അതായത് നിലം അല്ലെങ്കിൽ ഗ്രൗണ്ട് തൂത്ത് വൃത്തിയാക്കിയാണ് പക്ഷെ അതിനേക്കാൾ അപകടകരമാണ് ഈ കൊറോണയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ കയ്യെത്താവുന്ന ഡിസ്റ്റൻസ് ഇപ്പോൾ ഉദാഹരണം വാതിലിൻ്റെ പടി അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അത് സൂക്ഷിച്ചാൽ അവിടെയൊക്കെ ഇതുകൊണ്ട് ഈ ലിക്വിഡ് കൊണ്ട് ഈ പറഞ്ഞ ക്ലോറിൻ ലിക്വിഡ് സോപ്പ് അതുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ടാൽ അവിടെയൊക്കെ ഈ ഇതിൻ്റെ വ്യാപനം ഈ ഫ്ലോ ഈ കൊറോണ വൈറസ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് തടയാൻ പറ്റും ഇതാണ് അപ്പോൾ അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ അതായത് സോപ്പ് ക്ലോറിൻ പിന്നെ വെള്ളം ഇതുകൊണ്ട് നമ്മൾ മാന്യമായിട്ട് അല്ലെങ്കിൽ കാര്യമായിട്ട് അതിനോട് പെരുമാറിയാൽ അവരുടെ ഒരു ശാസ്ത്രീയമായിട്ട് പെരുമാറിയാൽ കുറേയൊക്കെ ഈ ഇതിൻ്റെ കൊറോണ വൈറസിൻ്റെ വ്യാപനത്തെ തടയാൻ പറ്റും പിന്നെ കൈ വേണമെങ്കിൽ കൈ മുക്കാൻ സൗകര്യമായാലും മതി ഏറ്റവും നല്ലത് അതാണ് കൈ കൊണ്ട് കഴിയുന്നതിൽ നല്ല കൈ മുക്കിയിട്ട് വെള്ളം കളയാനാണ് പക്ഷെ അതൊരു പലതും അങ്ങനെ മുക്കിയെടുക്കാൻ പറ്റും അതെ അതിന് സാഹചര്യം അനുസരിച്ച് അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ കൈ കഴുകുന്നത് വളരെ നല്ലതാണ് ക്ലോറിൻ വാട്ടർ ഇട്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസൻറ്റേഷൻ അവസാനിപ്പിക്കുന്നു താങ്ക്